അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എല്ലാവർക്കും പുതിയ ചാനലിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മർഹബൻ അഹ്ലം വസഹല ഇന്നത്തെ വിഷയം വെള്ളിയാഴ്ച രാവിൽ ജുമാക്ക് ജുമയുടെ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യേണ്ടത് ഈ സമയത്താണ് ജുമാക്ക് മുമ്പായി അതായത് ജുമാക്ക് ബാങ്ക് വിളിച്ചതിന് ശേഷം മുമ്പായി മുമ്പായിക്കൊണ്ട് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിബന്ധന ഒന്ന് ഇരിക്കുന്ന സ്ഥലം ശുദ്ധി ഉണ്ടായിരിക്കണം അതുപോലെ വസ്ത്രം ധരിച്ച വസ്ത്രം ശുദ്ധി ഉണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ മനസ്സും ക്ലിയർ ആയി ഇരിക്കണം എന്നിട്ട് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്നിങ്ങനെ ഇരുന്നൂറ് തവണ വളരെ സാവധാനത്തിൽ വളരെ പതുക്കെ ശബ്ദം താഴ്ത്തിയ നിലയിൽ ഇരുന്നൂറ് തവണ യാ അല്ലാ യാ അല്ലാ ശ്രദ്ധിക്കണം അക്ഷരശുദ്ധിയോടുകൂടി അവസാനം അള്ളഹ് എന്ന ഹായിന്റെ ഉച്ചാരണം എന്നാലേ ആ ഉച്ചാരണം ശരിയാകുള്ളൂ വസ്ത്രത്തിനും സ്ഥലത്തിനും മനസ്സിനും അക്ഷരശുദ്ധി എല്ലാം പാലിച്ചുകൊണ്ട് ആ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഇരുന്നൂറ് തവണ യാ അല്ല എന്നിങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് ഇരുന്നൂറ് തവണ ഉച്ചരിച്ചുകൊണ്ട് ഇരു കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ തീർച്ചയായും ഉത്തരം ലഭിക്കും പ്രത്യേകിച്ച് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും സമയത്ത് ദുആക്ക് ഉത്തരമുള്ള സമയമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ദുആക്ക് ഉത്തരമുള്ള ദിവസമാണ് ദിവസം കൂടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് എല്ലാവരും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും ഒരുപാട് നമ്മുടെ സ്ഥലങ്ങളും ഒരുപാട് കലാപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ മിനും ഓരോരുത്തരും വെള്ളിയാഴ്ച ഈ സമയത്തൊന്ന് ചൊല്ലി അള്ളാഹുലേക്ക് ഉയർത്തി നമുക്ക് സമാധാനത്തിന് വേണ്ടി ദുവാ ചെയ്യാം രോഗമുള്ള ആളാണെങ്കിൽ രോഗമുള്ള ആളാണെങ്കിൽ ചൊല്ലിയാൽ അവരെ രോഗം എന്നൊക്കെ മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനത്ത് നമ്മുടെ എല്ലാവിധ ഹൈറായ ഫതഹുകളും നൽകി തെരുമാറാകട്ടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ചുവന്ന നിറത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കളും കൂടി ക്ലിക്ക് ചെയ്യുക അള്ളാഹു സുബ്ഹാനത്തു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ ഊസിക്കും ബിദ്ദുആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു